ഇതെന്താ മനുഷ്യരല്ലേ ഇവര് മനുഷ്യരല്ലേ അപ്പം നമ്മൾ ഈ പെൺകൂട്ടിന് രൂപം കൊടുക്കേണ്ടി വന്നത് മൂത്രമൊഴിക്കാൻ അവകാശമില്ലാതെ ഇതിന് മൂത്രമൊഴിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂത്രപ്പുരയ്ക്ക് വേണ്ടി സംവിധാനം ഉണ്ടാക്കാൻ നിലനിൽക്കുന്ന ട്രേഡ് യൂണിയനോടും മറ്റ് മേലധികാരികളോടൊക്കെ നമ്മൾ പരാതി കൊടുത്തിട്ട് ചവറ്റി കൊട്ടയിലിട്ടുക ഇവർ കുറച്ച് പെണ്ണുങ്ങളിറങ്ങിയിരുന്നു ഇറങ്ങിയിരുന്നു മൂത്രമൊഴിക്കണമല്ലേ അടിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾ തൊടൂല